പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമത്തിൽ നടപടിയുമായി സർക്കാർ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്നു കൊല്ലം കരുനാഗപ്പള്ളി പുതിയകാവിലെ വീടും ഭൂമിയുമാണ് ജപ്തി ചെയ്തത് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് വന്നത് അതിന് പിന്നാലെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഇതിന്റെ നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കണമെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് ക്ഷമിക്കണം ഇതിന്റെ നേതാവ് എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ളത് അറസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തെ വിവിധ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളും അതുപോലെ തന്നെ ഇതുപോലെ നേതാക്കന്മാരുടെ വീടുകൾ ഇവരിൽ നിന്ന് മാത്രമേ നഷ്ടം ഈടാക്കാൻ കഴിയുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും പരിശോധന ഏതാണ്ട് പതിനഞ്ച് സെന്റോളം ഭൂമി ആണ് ഇപ്പോൾ ഈ ജപ്തി നടപടികളിൽ വീട് ഉൾപ്പെടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടിയത് അവരുടെ വീട്ടിൽ അവരുടെ താമസം ആളുണ്ടായ താമസത്തിന് അബ്ദുൾ സത്താറിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവർക്ക് അത് ഒഴിയാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകി